We're gonna rocking. Let's study. One, two, three, four. மாஹித பம்பிள்ளர கண்டுக்கா நீ சாக்லேட் பம்பிள்ளர கண்டுக்கா நீ நலருந்த பம்பிள்ளர கண்டுக்கா கண்டுக்கியவா தச்சிருக்கிவா நீ மாஹித பம்பிள்ளர கண்டுக்கா நீ சாக்லேட் பம்பிள்ளர கண்டுக்கா நீ நலருந்த பம்பிள்ளர கண்டுக்கா கண்டுக்கியவா தச்சிருக்கிவா இங்கள் ஆளாள பாளாளபா இங்கள் ஆளாள பாளாளபா നീ എന്നൊന്ന് തൊട്ടക്ക് ഞാന് മാഹീത ഓളൊന്ന് തൊട്ടക്ക് ഓള് ചോക്ലേറ്റ് എന്നൊന്ന് തൊട്ടക്ക് ആ ആ ഓളൊന്ന് തൊട്ടക്ക് ആ ആ എന്നൊന്ന് തൊട്ടക്ക് ഓളൊന്ന് തൊട്ടക്ക് ഞാളൊന്ന് തൊട്ടക്ക് ഞാളെന്ന് ആധാരത്ത് തൊട്ടെങ്കിൽ കൈയും കലം പൊട്ടി നട്ടർക്കും മുട്ടർക്കും ഇട്ടു മാഹീത പെമ്പിള്ളേരെ കണ്ടുക്ക നീ ചോക്ലേറ്റ് പെമ്പിള്ളേരെ കണ്ടുക്ക നീ നാദാവിട്ട പെമ്പിള്ളേരെ കണ്ടുക്ക കണ്ടുക്കില്ലേ ബാ ശരിക്കും This song is dedicated to all Cochin boys and girls. 3, 2, 1, okay. നമ്മ കൊച്ചിയിലെ ആമ്പിള്ളേരെ കണ്ടണ്ട മുറ്റു ഫ്രീക്വൻസി ആമ്പിള്ളേരെ കണ്ടണ്ട നമ്മ ഫോട്ടോച്ചി ആമ്പിള്ളേരെ കണ്ടണ്ട കണ്ടിട്ടില്ലേ വാ കൊച്ചിയിലേക്ക് വാ ചുമ്മാ വന്നിട്ട് കണ്ടിട്ട് പോ നിങ്ങ വന്നിട്ട് ഓടക്കല്ലേ ബ്രോ നീ നമ്മൊന്ന് കണ്ടൊക്കെ പാൻഡ് ഇറക്കിയിട്ട് ലവനൊന്ന് കണ്ടൊക്കെ കാത് സ്റ്റഡും ഇട്ട് ധവനൊന്ന് കണ്ടൊക്കെ നേരെ ജീൻസും ഇട്ട് യോ യോ യോ നമ്മ ഗേൾസിനെ നോക്കല്ലേ ബ്രോ വന്ന് കമന്റ് ഒന്നും അടിക്കല്ലേ ബ്രോ നമ്മ കേട്ട് കഴിഞ്ഞ പിന്നെ ഡാർക്ക് സീനും മറ്റ എട്ടിൻ പണിയൊന്ന് പിറകെ കെട്ടും പടി സ്കൂട്ടായി പൊക്കോ സ്കൂട്ടായി പൊക്കോ മച്ചാനെ സീൻ കോൺട്രാ കോട്ടാ നമ്മ കൊച്ചിയിലെ അമ്പലരെ കണ്ടണ്ട മുറ്റു ഫ്രീക്വൻസി ആമ്പിള്ളേരെ കണ്ടെന്ന നമ്മ വല്ലൊരുത്തി ആമ്പിള്ളേരെ കണ്ടെന്ന കണ്ടിട്ടില്ലേ വാ കൊച്ചിയിലേക്ക് വാ